അപ്പൻ എൻ്റെ ബ്രദേഴ്സ് ക്രോസിൻ്റെ മേടിക്കാൻ പോയിട്ടുണ്ട് ഞാനിവിടെ കാറിൽ സേഫായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നമുക്ക് പുറത്തു പോകാനൊന്നും പറ്റത്തില്ലല്ലോ കാരണം കോവിഡ് അല്ലേ അപ്പോൾ ഞാൻ കാറിൽ സേഫായിട്ട് ഇരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ കുട്ടികൾ അപ്പോൾ അവരുടെ പാലിച്ചിരിക്കണം സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ക്രോസിന്റെ മേടിച്ചിട്ടില്ല ലോട്ടോ പിയാണ് മേടിച്ചിരിക്കുന്നത് ക്രോസിന്റെ കടയിൽ കിട്ടിയിരുന്നില്ല അതുകൊണ്ട് ലോട്ടോ പി മേടിക്കാൻ വിചാരിച്ചു ബോക്സ് ആണ് ഇതിൽ പതിനെട്ടെണ്ണം ഉണ്ടാകും ഇത് എടുത്തിരിക്കുന്നത് രണ്ട് മാംഗോ ജ്യൂസ് ആണ് ഇതിൽ രണ്ട് ഡയറി മിൽക്ക് ഉണ്ട് വലുതും ചെറുതും ഡയറി മിൽക്ക് ഒന്ന് ചെറുതും പിന്നെ സിൽക്കാണ് ഓറിയോടെ നമുക്ക് ചലഞ്ചിന്റെ വീഡിയോ വെച്ച് കാണാം വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഹായ ഞാൻ സേഫു ഇവൻ എൻ്റെ കസിൻ ബ്രദറാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ചാലഞ്ച് ആണ് അതാണ് ലോട്ടോ പീ പിന്നെ മാംഗോ ജ്യൂസും പിന്നെ നമ്മുടെ വിന്നറായർക്ക് പ്രത്യേകിച്ച് ഒരു സമ്മാനം കൊടുക്കുന്നത് അതാണ് ഡയറി മിൽക്ക് തോൽക്കുന്നവർക്ക് ചെറിയ ഡയറി മിൽക്ക് ജയിക്കുന്നവർക്കും വലിയ ഡയറി മിൽക്ക് ഡയറി മിൽക്ക് സിൽക്കാണ് ജയിക്കുന്നവർക്ക് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ആ തുടങ്ങാം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ടൈമർ ഒന്ന് വെക്കണ്ടേ അതാണ് രണ്ട് മിനിറ്റ് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ഷെയ്ൻസ് അപ്പൊ let start 1 2 3 Mati. Three, two, one, chop. <laughs> ഞാനിവിടെ മൂന്ന് ചോക്കോപ്പേ കഴിച്ചിരുന്നു ഇവൻ നാലും ഞാൻ നാല് അപ്പോൾ ഇന്നത്തെ വിന്നറാണ് നമ്മുടെ ഷീൻ അപ്പോൾ ഇവൻ നന്നായി പെർഫോം ചെയ്തു നന്നായി കളിച്ചു നമുക്ക് ഇവർക്ക് ഗിഫ്റ്റ് കൊടുത്താലോ ഡേർമക്ക് സിൽക്ക് ഓറിയാണ് കൊടുക്കുന്നത് താങ്ക് യു അപ്പൊ അപ്പോൾ ഇവൻ എനിക്കും ഗിഫ്റ്റ് തരും താങ്ക് യു അപ്പോൾ ചെയിൻഫ് ഇന്നത്തെ വിന്നറാണ് അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടാലോ പിന്നെ മറന്നിട്ടില്ലല്ലോ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ തൊട്ടൊരു ബെലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ബൈ ഷെയർ ചെയ്താൽ